നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണത് എൻ ആർ ഐസിന് ഈ വർഷം ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഇൻവെസ്റ്റ്മെൻറ്റുകളെ കുറിച്ചിട്ടാണ് പറയാൻ പോണത് അപ്പോൾ എൻ ആർ ഐ അല്ലെങ്കിൽ N N R I investment two thousand twenty ത്രീയിൽ ഏതൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മളൊരു ഒരു ഓപ്പർച്യൂണിറ്റികൾ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും വേണ്ടതാണ് കുറേ എഫ് ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം പിന്നെ കുറേ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം പിന്നെ കുറേ ഇൻഷുറൻസിൽ ഇൻവെസ്റ്റ് ചെയ്യണം പിന്നെ ഗവൺമെൻറ് സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം ഇതൊക്കെയാണ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുകൾ അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള മേജറായിട്ടുള്ള ഓപ്ഷൻ അപ്പോൾ പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞ ഒരു ലോങ് ടൈം വ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ അതിന് ഡയറക്റ്റായിട്ടുള്ള നമുക്ക് ഡയറക്റ്റ് ഇക്വിറ്റിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങാം എന്നിട്ട് സ്റ്റോക്കുകളിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എസ്പെഷ്യലി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന സ്വന്തമായിട്ട് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഹെൽപ്പ് എടുത്തിട്ട് ചെയ്യുക ഇതാണ് നമുക്ക് എസ്പെഷ്യലി ഇക്വിറ്റിയിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും സ്ട്രൈറ്റ് ആയിട്ട് ചെയ്യാവുന്ന കാര്യം ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് മ്യൂച്വൽ ഫണ്ടിൽ കൂടെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് മ്യൂച്വൽ ഫണ്ടിൽ എം എഫ് എന്ന് എഴുതുന്നുള്ളൂ മ്യൂച്വൽ ഫണ്ട് മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ചെറിയ കാശ് തുടങ്ങിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം നമുക്ക് വേണ്ടി ഒരു ഫണ്ട് മാനേജർ ഉണ്ടാവും ഫണ്ട് മാനേജർ നമുക്ക് വേണ്ടിയിട്ട് മാനേജ് ചെയ്തോളും അപ്പോൾ ഇവൻ മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയ്യായിരം രൂപ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ തൊഴിൽ ലക്ഷം രൂപ ഉള്ളൂ അത് വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക ഇവൻ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ മാസത്തേക്കുള്ളൂ ഒരു വർഷത്തേക്കുള്ളൂ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട് ഡെറ്റ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഇനി അതല്ല നമ്മുടെ ലോങ് ടൈമിലേക്ക് അഞ്ച് വർഷത്തിന് മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇങ്ങനെ പല പല ഓപ്ഷനുകൾ നമുക്കുണ്ട് ഇതാണ് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ കൂടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ചെയ്യാവുന്ന കാര്യം ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നാൽ നമ്മുടെ അടുത്ത് കുറേ പൈസ ഉണ്ട് ഇപ്പോൾ ഒരു അമ്പത് അമ്പത് ലക്ഷത്തിന് മുകളിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പി എം എസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതിൽ നമ്മുടെ പേരിൽ തന്നെ ഷെയർ വാങ്ങും നമ്മുടെ പേര് പേരിൽ തന്നെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഷെയർ ഉണ്ടാവും നമുക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടിയും ഫോക്കസ്ഡ് ആയിട്ടുള്ള ഷെയർസിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്തിട്ട് വയ്ക്കും അപ്പോൾ എക്സ്പെക്റ്റേഷൻ എന്ന് വെച്ചാൽ മ്യൂച്വൽ ഫണ്ടിനേക്കാളും കുറച്ചും കൂടി നന്നായിട്ട് ഇത് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നാൽ ഡയറക്റ്റ് ഇപ്പോൾ ഒരു സാധാരണ ഒരു ഡിമാറ്റ് അക്കൗണ്ടിൽ നമുക്ക് നോക്കാനും പിടിക്കാനുള്ള സമയമോ എക്സ്പെർട്ടൈസും ഇല്ലാന്നുണ്ടെങ്കിൽ പി എം എസ് ആണ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പി എം എസ് ആദ്യം പോയിട്ട് എടുക്കണതിൽ എനിക്ക് വലിയൊരു അഭിപ്രായമില്ല മ്യൂച്വൽ ഫണ്ടിലൊരു ഒരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള പൈസ ഉണ്ട് എന്നിട്ട് നമുക്ക് കുറച്ചും കൂടിയും ഒരു ഒരു ഒരു ബെസ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ പി എം എസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ നോക്കാവുന്ന കാര്യമാണ് ഇനി ഇവൻ എ എഫ് ഉണ്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്ന ആൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് വൺ ക്രോറിന് മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതും ഒരു ഓപ്ഷനാണ് പക്ഷേ അതിനെക്കുറിച്ചിട്ട് പറയാനുള്ളൂ അപ്പോൾ എസ്പെഷ്യലി ഇക്വിറ്റി ആണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എന്നുണ്ടെങ്കിൽ എൻ ആർ ഐസിന് ഇപ്പോൾ ഒന്നില്ലെങ്കിൽ ഡയറക്റ്റ് ഐ ഡിക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ കൂടി ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ പി എം എസ് സി കൂടെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു സംവിധാനമുള്ളത് ഇനി എല്ലാവർക്കും വളരെ ഫേവറബിൾ ആയിട്ടുള്ളൊരു മോഡലാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റിയൽ എസ്റ്റേറ്റിൽ നമുക്ക് സാധാരണ നാട്ടിൽ വന്നിട്ട് പറമ്പ് വാങ്ങുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം ഇത് ഇത് വാങ്ങാം ഇതോടൊപ്പം തന്നെ റീഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് ഇത് ഇപ്പോൾ നാട്ടിലേക്കുള്ള ഇത് ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് റീഡ്സ് വാങ്ങാൻ പറ്റും റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിലൂടെ നമുക്ക് നടക്കണം എന്ന് വെച്ചാൽ ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ ഉള്ള വലിയ വലിയ ബിസിനസ് പാർക്കിൻ്റെയൊക്കെ ഓണർഷിപ്പിൽ ഓണർഷിപ്പുള്ള ട്രസ്റ്റാണ് അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ മ്യൂച്വൽ ഫണ്ട് വാങ്ങണമെങ്കിൽ ഈവൻ അയ്യായിരം രൂപയ്ക്ക് പോലും നമുക്കിതിലൂടെ വാങ്ങാം ഈ പറഞ്ഞേക്ക ഈ പറഞ്ഞ ബിൽഡിങ്ങുകളിലേക്ക് ക്യാപിറ്റൽ അപ്രീസിയേഷൻ പ്ലസ് അതിൽ നിന്ന് വരുന്ന റെൻറ്റ് നമുക്ക് വരുമാനമായിട്ട് കിട്ടും എന്നുള്ളത് ഒരു ഒരു ബെനിഫിറ്റാണ് നമുക്ക് റീഡ് സെക്യൂരിറ്റി ഇൻവെസ്റ്റ് ചെയ്യാം ഇത് എൻ ആർ ഐസിന് വെരി മച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് പിന്നെ നമുക്ക് നാട്ടിലൊക്കെ പറമ്പൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്യാം ഇനി കമോഡിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഗോൾഡ് സിൽവർ നമുക്ക് വാങ്ങാവുന്ന ഒരു കാര്യമാണ് ഇത് എൻ ആർ ഐസിന് ഈസി ആയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ കൂടെ അല്ലെങ്കിൽ ഇ ടി എഫിൽ കൂടെ ഇതെല്ലാവരും നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് ഇവൻ നമുക്ക് നിങ്ങൾ തന്നെ ഗോൾഡ് ബാർസും കാര്യങ്ങളൊക്കെ വാങ്ങുന്ന ആൾക്കാരാണ് ഇതും നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇനി ഗവൺമെൻറ് സേവ് സ്കീമുകളുണ്ട് ഇപ്പോൾ നമുക്ക് എൻ പി എസ് എന്ന് പറഞ്ഞ പോലെ അല്ലാന്നുണ്ടെങ്കിൽ എൻ എസ് സി എന്ന് പറഞ്ഞ പോലെ അല്ലെങ്കിൽ പി എഫ് ഇതെല്ലാം നമുക്ക് എൻ ആർ ഐസിന് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഓപ്പർച്യൂണിറ്റികളാണ് അപ്പോൾ ഇത് നമ്മൾ എസ്പെഷ്യലി നാട്ടിലൊക്കെ വർക്ക് ചെയ്തിരുന്ന ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് മിക്കവാറും ടാക്സ് സേവിങ്ങിൻ്റെയൊക്കെ പരമായിട്ട് ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ടാവും ഇത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇനി ഇൻഷുറൻസിൽ തന്നെ ആണ് ആംഗിൾ എന്നുണ്ടെന്നുണ്ടെങ്കിൽ യൂലിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതിന് ഇപ്പോൾ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ പ്രോഗ്രാംസുകളുണ്ട് ഇത് മ്യൂച്വൽ ഫണ്ടായിട്ട് സിമിലറാണ് പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ നമ്മൾക്ക് ഒരു ലോങ് ടൈമിൽ നോക്കണമെന്നുണ്ടെങ്കിലും ഫ്ലെക്സിബിലിറ്റി നോക്കുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ടാണ് കുറച്ചുകൂടി നല്ലത് പക്ഷേ ഇൻഷുറൻസിൽ പലർക്കും ഇൻഷുറൻസ് ആംഗിൾ നോക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻഷുറൻസ് കവറേജ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യൂലിപ്പ് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് വേറെ കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളൊക്കെ ഉണ്ട് എപ്പോഴും നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യുക എനിക്ക് എത്രമാത്രം ബെനിഫിറ്റ് ഉണ്ടല്ലോ പലപ്പോഴും നമുക്ക് ഒരു ബൾക്കായിട്ട് പൈസ ഇടാം എന്നിട്ട് ഒരു റിട്ടയർമെൻറ്റ് ടൈമിൽ നമുക്ക് റെഗുലറായിട്ട് ഇൻകം കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ ആരും എത്ര അതിൽ നമുക്ക് ശതമാനം റിട്ടേൺ ഉണ്ടെന്ന് പലരും നോക്കാറില്ല അത് നോക്കാൻ അറിയത്തില്ലായിരിക്കും അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനത്തെ വല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എസ്പെഷ്യലി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണേക്കാളും മുന്നേ നമുക്കൊരു ഇമെയിൽ അയക്കുക അല്ലെങ്കിൽ ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് കമ്പാരിസൺ സ്റ്റഡിയൊക്കെ നടത്തണമെങ്കിൽ അതിനുള്ള സംവിധാനം നിങ്ങൾക്ക് ഓൾവേസ് നമ്മുടെ ഹെൽപ്പ് എടുക്കാവുന്ന ഒരു കാര്യമാണ് പലപ്പോഴും ആൾക്കാരങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് പലർക്കും ഗുണം കിട്ടിയിട്ടില്ല എനിക്കും തോന്നിയിട്ടുണ്ട് ഇത് ചെയ്യാവുന്നതാണ് ഇതും ഓപ്ഷൻ അവൈലബിൾ ആണ് പക്ഷേ എപ്പോഴും നോക്കുക എനിക്ക് ആസ് എ ഇൻഡിവിജ്വൽ നിങ്ങൾക്ക് വേണോ വേണ്ടേ നോക്കിയിട്ട് ഡെഫിനറ്റ്ലി എഫ് ഡി അടുത്തൊരു ഓപ്ഷനാണ് എഫ് ഡി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എൻ ആർ ഐ കൂടി ഇൻവെസ്റ്റ് ചെയ്യുക എൻ ആർ ഒ കൂടി ഇൻവെസ്റ്റ് ചെയ്യുക F C N R I കൂടി ഇൻവെസ്റ്റ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഗൾഫിലത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ എൻ ആർ ഐ മണിയാണെന്നുണ്ടെങ്കിൽ ആ പൈസ എൻ ആർ ഐ കൂടെ തന്നെ ചെയ്യണത് നല്ലത് എൻ ആർ ഐയിൽ കൺവേർട്ട് ചെയ്യേണ്ട ഇനി നാട്ടിൽ കുറച്ച് പൈസ ഉണ്ട് അത് നമുക്ക് എഫ് ഡി ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എൻ ആർ ഐ കൂടെ ചെയ്യാം ഇനി നമുക്ക് ഡോളറിൽ നമുക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു വർഷം തൊട്ട് അഞ്ച് വർഷം വരെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ F C N R I കൂടെ ചെയ്യാവുന്ന ഓപ്ഷനാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലെ തന്നെ എഫ് ഡിക്ക് പോലെ തന്നെ ബദലായിട്ട് നമുക്ക് ബോൺസ് നമുക്ക് ഡിബഞ്ചേഴ്സ് എന്ന് പറയും N C N C D എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടി ബാങ്ക് എഫിഡിനേക്കാളും കുറച്ചും കൂടി റിട്ടേൺ കിട്ടുന്ന ടൈപ്പ് ഓഫ് പേപ്പേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ ബോണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മളിപ്പോൾ നോക്കണം എനിക്ക് ബോണ്ട് തന്നെ വേണമെന്ന് എനിക്ക് ബോണ്ട് നോക്കാനുള്ള കഴിവുണ്ടോ ഉണ്ടെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ കൂടെ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അതാകുമ്പോൾ നമുക്ക് വേണ്ടി ഒരു ഫണ്ട് മാനേജർ നമുക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഒരു ബ്രോഡ്ലി പറയണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ അഞ്ച് ഐറ്റംസാണ് ഇപ്പോൾ എൻ ആർ എസിന് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് പറയാവുന്നത് ഡയറക്റ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട് പിന്നെ കമ്മോഡിറ്റീസിൽ നമുക്ക് ഗോൾഡും സിൽവറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഗവൺമെൻറ് സ്കീമുകളിൽ കൂടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് ഇത് കുറച്ചുകൂടി സേഫ് ആയിരിക്കും റിട്ടേൺ പോയിൻ്റ് ഓഫ് വ്യൂ നോക്കണമെങ്കിൽ ഒരു സെവൻ പെർസെൻറ്റേജ് ആ റേറ്റൊക്കെ ആയിരിക്കും യൂലിപ്പും നമുക്ക് നോക്കാവുന്ന ഒരു കാര്യമാണ് എസ്പെഷ്യലി യൂലിപ്പൊക്കെ എടുക്കണേക്കാളും മുന്നേ ഒന്ന് ആലോചിച്ച് നോക്കാം എനിക്ക് യൂലിപ്പാണോ നല്ലത് മ്യൂച്വൽ ഫണ്ടാണോ നല്ലത് അല്ലെങ്കിൽ ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളിലേക്ക് പോകുന്ന ടൈമിൽ എനിക്ക് ആ റെഗുലർ ഇൻകം നോക്കുമ്പോൾ എനിക്ക് ആ കറക്റ്റ് പേഴ്സൻറ്റേജ് ആണ് കിട്ടുന്നത് ഇത് എപ്പോഴും ഒന്നും കൂടി ഒരു സ്റ്റഡി നടത്തിയിട്ടേ ചെയ്യാവുന്നുള്ളൂ എഫ് ഡി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ് എല്ലാവരും കുറച്ചും കൂടി നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാവാം എൻ ആർ ഐസിന് പലപ്പോഴും ഒത്തിരി സെയിൽസ് പ്രഷറും അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഏജൻസൊക്കെ എപ്പോഴും വിളിക്കും അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരു ആ ഒരു പ്രഷറിൻ്റെ പേരിൽ പലപ്പോഴും നമ്മൾ ഇത്തരം പ്രൊഡക്റ്റുകളിൽ ഒന്നും അറിയാതെ ചെന്നപ്പെടും ചിലർക്ക് ലോക്കിന് ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ കുറച്ചും കൂടി ഒന്ന് പ്ലാൻഡ് ആയിട്ട് നമ്മുടെ ഇൻകം ഉണ്ട് നമ്മുടെ ആവശ്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു പ്ലാൻ ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും ഇൻ കേസ് നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമെയിലിൽ അയക്കുക അല്ലെങ്കിൽ നമ്പറിൽ വിളിക്കുക we are happy to help അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായി തന്നെയായിരിക്കുന്നു എല്ലാവർക്കും ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ കുറച്ചും കൂടി നന്നായിട്ട് സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു താങ്ക്